കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ബ്രാഹ്മണ തന്ത്രി കുടുംബമാണ് താഴമൺ മഠം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്തുള്ള മുണ്ടൻകാവിലാണ് മഠത്തിന്റെ ആസ്ഥാനം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്ന നിർമ്മിതി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കൂടുതൽ ജീർണാവസ്ഥയിലേക്ക് പോയപ്പോഴാണ് പുതിയൊരു മഠത്തെപ്പറ്റി അവർ ചിന്തിച്ചത് ഏകദേശം രണ്ട് വർഷം കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ആറായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ നാലുകെട്ട് മാളിക പണിതി ഉയർത്തിയത് പൂർണ്ണമായും വെട്ടുകല്ലിൽ നിർമ്മിച്ച് അകത്തു നിന്ന് വെള്ളം കോരാവുന്ന രീതിയിലുള്ള കിണറും ഒക്കെ കൊടുത്ത് മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഭവനമാണ് താഴമൺ ഇല്ലം പാരമ്പര്യ വീടുകളുടെ ആകർഷണമായ നടുമുറ്റം ഗംഭീരമായ രീതിയിലാണ് ഇവിടെ അലങ്കരിച്ചൊരുക്കിയിരിക്കുന്നത് കൽത്തൂണുകളും കല്ലുകൾ പാകിയ ഒക്കെ ഏറെ മനോഹരമാണ് വിശ്വപ്രസിദ്ധമായ ശബരിമലയുടെ താന്ത്രിക അവകാശവും താഴമൺ മഠത്തിനാണുള്ളത് ഈ കുടുംബത്തിലെ പുരുഷന്മാർ കണ്ഠരര് എന്ന സ്ഥാനപ്പേര് ഉപയോഗിച്ചു വരുന്നു